ഈ മുരാവത്തെ എങ്ങോട്ടാ അപ്പൊ ഇന്ന് ഒരു ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെയാണ് അടുത്ത ഫിഫ നടക്കാൻ പോകുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേഡിയം തുറന്നിരിക്കുകയാണ് അൽബൈ സ്റ്റേഡിയം അൽക്കോറിലുള്ളത് അപ്പൊ ഞങ്ങളാണെങ്കിൽ അത് കാണാൻ പോവാണ് കുറെ നാള് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തേക്ക് പോണേ പിന്നെ ഞങ്ങളുടെ കാറിനെ കണ്ടിട്ടും കുറെ നാളായി അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളിപ്പോ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു മാർച്ച് എയ്റ്റിന് കയറിയതാണ് എന്നിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത് ഓൾമോസ്റ്റ് ഫോർ മന്ത്സ് ആയി അല്ല ഫോർ മന്ത്സ് കഴിഞ്ഞു ഫോർ മന്ത്സ് കഴിഞ്ഞു അപ്പൊ ഞങ്ങളിപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകാൻ പോവാണ് സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് പറ്റില്ല ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് പോവാം എത്ര ആ കാണുന്നതാണ് തുമാമലത്തെ സ്റ്റേഡിയം ഇതും ഫിഫ ട്വൻ്റി ട്വൻ്റി ടു എന്നുള്ളതാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പേര് അൽത്തുമാമ സ്റ്റേഡിയം ഞങ്ങൾ ഇത് ഈ രീതിയിലാണ് ഇപ്പോഴാണ് കണ്ടത് അയ്യോ ദേ നമ്മൾ നീ അവിടെ ദേ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ബാരിയർ ഉണ്ടല്ലോ അവിടെ ഈശ്വര നമുക്ക് ഇനി അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ലേ അയ്യോ പണി അവിടെ സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ അതെ കഴിച്ച് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി അച്ഛൻ്റെ ടെമ്പറേച്ചറും നോക്കും പിന്നെ എത്ര സാപ്പ് കാണിച്ചപ്പോൾ അവർ നമ്മളെ വിട്ടു അകത്ത് കയറാൻ പറ്റില്ല പുറത്ത് എടുത്ത് പോവാം അൽബാത്തല്ല അൽബൈത്ത് എന്നാണ് നിനക്ക് അൽബൈത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ ബെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് വീട് എന്നാണ് അറബിക്കില് ഓ അപ്പൊ ടെന്റ് പോലത്തെ ഒരു വീട് അല്ലേ ya, Plans change. Portal yang penting. ഉണ്ട് അത് വേറൊരു അവിടെ വേറെ സ്ഥലത്തുണ്ടായിരുന്നു ഒരു ചെരിഞ്ഞിട്ട് ലൈറ്റ് ഇങ്ങനെ പക്ഷെ അവിടുന്ന് ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ പുറത്തേക്ക് വരെ എന്ത് ഇതുണ്ടായിട്ടാൻ നോക്ക് ശരിക്കും തന്നെ അത്യാവശ്യത്തിന് വരുന്നത് അതിൻ്റെ പുറത്തുനിന്ന് ഡീറ്റെയിൽസും എന്താണ് മെയിൻ എൻട്രൻസിൻ്റെ തൊട്ട് മുമ്പിലാണ് ഒന്ന് നോക്കുമ്പോൾ ഇതെന്താ nila Kung nilabas, kaya Java cotton. This is Java cotton. എവിടെ പോയാലും കത്തുന്ന ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല This is very നിങ്ങൾക്ക് കിളികളുടെ ഒച്ച കേൾക്കാൻ കിട്ടും എന്തോ ഒച്ചാലേ കിളികളൊന്നുമില്ല ഇവിടെ albeit hoping to see you in 2022. എന്താണെന്നറിയില്ല നിങ്ങൾക്കിത് എന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ please Turn right onto Alcornish Street. ഇതാണ് ഖത്തർ നാഷണൽ ഡേക്ക് വി ഐ പികൾ ഇരിക്കുന്ന സ്ഥലം ഖത്തർ നാഷണൽ ഒന്നും ഈ സ്ഥലം ഇതുപോലെ കാണാൻ പറ്റില്ല ആ ഖത്തർ ഫ്ലാഗ് കാണുന്ന സ്ഥലമാണ് ഖത്തർ പാർലമെന്റ് ദേ ഖത്തർ നാഷണൽ മ്യൂസിയം രാത്രി ഖത്തർ നാഷണൽ മ്യൂസിയം കാണുമ്പോ എന്തോ പോലെ അപ്പൊ അതെ ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിൽ വന്നു ഞങ്ങള് നേരെ പോയി കുളിച്ചപ്പോ കുളിച്ചു വന്നു അപ്പൊ ഞങ്ങളിപ്പോ ഔട്ട്രോ പറയാനാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ